We live. Yep. <laughs> In the shorts. Yeah. <laughs> See the mountains out there? Yeah. Snowy mountains? Yeah. എല്ലാവർക്കും നമസ്കാരം ട്രാക്ക് ആൻഡ് റെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഹൈക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇന്നിവിടെ ഇപ്പം സ്കോട്ട്ലൻഡിൽ ചെറുതായിട്ട് സ്നോ ഒക്കെ പെയ്തിട്ടുണ്ട് അപ്പോൾ സ്നോയിൽ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഒന്ന് ഹൈക്ക് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ചെറിയൊരു മലയുണ്ട് ഞങ്ങളുടെ വീടിനടുത്തായിട്ട് തന്നെ അപ്പോൾ ഈ മലയുടെ മുകളിലോട്ടൊന്ന് കയറി അവിടെ ഒരു ലേക്കും ഉണ്ട് ഏറ്റവും മുകളിൽ ഒരു ചെറിയൊരു ലേക്കും ഉണ്ട് എന്നാ കാണാൻ പറ്റുന്നത് നോക്കാം ഏഹ് Yeah. Okay. See your, see your reaction. ദേ <laughs> ഈ കാണുന്നതാണ് ക്ലാസ്കോ സിറ്റി ആയിട്ട് വരും സിറ്റി സെൻറ്റർ ഈ കാണുന്ന സ്കോട്ട്സ്റ്റൺ പിന്നെ ഇതാണ് ക്ലൈറ്റ് ബാങ്ക് ഈ ഒരു ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോയാലാണ് നമുക്ക് ഹൈലൻസും കാര്യങ്ങളും അങ്ങോട്ട് ഹൈലൻസിലേക്ക് പോകാനുള്ള റോഡ് ആ ഡയറക്ഷനിലാണ് ഏരിയ വൈസ് ബിഗ് ആണ് city centre actually compare to other cities ഇത്തിരി ചെറുതാണ് ഓക്കെ ഇനിയുണ്ട് നമ്മുടെ മല കയറാൻ We're nearly at the reservoir. We made it. <laughs> oh yeah, down. God, there. Yeah. <laughs> it's nice, been well fun. <laughs> One more? Okay. Yeah. All right, have a അങ്ങനെ മല കയറി ടോപ്പിലെത്താറായി ജസ്റ്റ് റിസർവാറാണ് ഈ കാണുന്നത് ഈ റിസർവായറിലോട്ട് ഒഴുകുന്ന ഇതിൻ്റെ പുറകിൽ വേറൊരു ലേക്ക് ഉണ്ട് ആ ലേക്കിൽ നിന്ന് ഒഴുകി വരുന്ന ഇവിടെ ഒരു റിസർവായറായിട്ട് വെച്ച് പണ്ട് കാലത്ത് ഈ ക്ലൈബാങ്ക് സ്കോട്ട്സ്റ്റൺ അങ്ങോ ആ ഏരിയ വരെയുള്ള വാട്ടർ സപ്ലൈ ഇവിടുന്നായിരുന്നു എൻ്റെ റിസർവാറിലോട്ട് എത്തുവാണ് ഇതാണ് ഇതേണ്ട സംഭവം Yeah. I think I know it was yours. We were like, <laughs> all right, let's put our feet in the water. and then chicken and eat They're harmless. പട്ടിക്ക് തണുപ്പൊന്നുമില്ലെന്ന് എൻ്റെ പൊന്നോ Gonna have some chai. Are we gonna we're gonna toast these? അവിടെ ഇങ്ങോട്ട് ആസസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്യാൻ വാട്ടർ ഡെപ്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുള്ള ആക്സസ്സായിരുന്നു ഇപ്പോൾ പബ്ലിക്കിന് വേണ്ടി ക്ലോസ്ഡ് ആണ് ലോക്ക് ചെയ്തിട്ട് ഓ ആശി ഓപ്പൺ ഇത് പബ്ലിക്കിന് ആസസ് ഇല്ലെന്നും പറഞ്ഞ് വെച്ചതാണ് പക്ഷേ ഇതുണ്ടല്ലേ ലോക്ക് ചെയ്ത് അവർ ലോക്ക് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞ പ്രാവശ്യം വന്ന് ചെക്ക് ചെയ്തപ്പോൾ ലോക്ക് ചെയ്യാൻ പോയതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആസസ് നെറ്റം വരെ ആസസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ അറ്റം വരെ ഒന്ന് പോയി നോക്കാം പിള്ളേർ ചാടാതിരിക്കാൻ വേണ്ടിയുള്ള ലോക്കാണ് ഈ കാണുന്നതാണ് നമ്മുടെ റിസർവാറിന്റെ ഏറ്റവും മേളിലെ ഭാഗം അപ്പം ഇങ്ങോട്ടൊരു ആശസ് ഉണ്ടായിരുന്നു പണ്ട് ഈ ഗ്ലാസ്കോയിലെ ഗ്ലാസ്കോയിലെ ക്ലൈബാങ്ക് ഏരിയയിലെ വാട്ടർ സപ്ലൈ വരുന്ന ഇവിടെ നിന്നായിരുന്നു അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് അടച്ചു അടച്ചു കൂട്ടിയപ്പം പബ്ലിക്കിന് അങ്ങോട്ട് ഇത് ഇവിടെ വന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ട് വെച്ചേക്കുന്നത് പക്ഷേ ആസസും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വന്ന് ഇവിടെ ഒരു സ്നോ ഒക്കെ കണ്ട് എൻജോയ് ചെയ്തു ഇനി ഞങ്ങൾ ആ മുകളിലോട്ട് പോവാണ് ഇത്രയും കൂടി തിക് സ്നോ ഉള്ള ആ ഭാഗത്തേക്ക് പോവാണ് ഇവിടെ വന്ന് ഇത്തിരി ചായ കുടിച്ച് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തുന്നില്ല ഓക്കെ റിസർവറിലെ വെള്ളം ഇതിലെയാണ് ഒഴുകി താഴെ ഒരു പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ഉണ്ട് അപ്പം പ്ലാന്റിലോട്ട് പോകുന്ന ഇതിലെ ഒഴുകിയാണ് പണ്ടത്തെ ഇതിലെ ഒഴുകിയാണ് പണ്ട് പൊയ്ക്കൊണ്ടിരുന്നത് Uy, ya back. Step over it. But obviously, there's no <laughs> step here. See the water there? It looks, you see like oh, yeah, It's yeah. almost like gum ice there step on the ball. Fine? No, yeah, that's it. Yeah. Let's go, man. Who's accepted the challenge? Yeah. Jasionka. Oh yeah! No. TV completely disappeared. Get ready, bro! What? we're, gonna, get more hit, mate. oh, Yeah. Cook diet. Ooh, it's cold beer in the snow. That's a that's a city center there, isn't it? The one on the left. Yeah. നല്ല രസമുണ്ട് അടുത്ത പ്രാവശ്യം ഒരു സ്ലഡ്ജോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരണം ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്നു ആഴോട്ട് നല്ല രസമില്ലേ Yeah <laughs> അങ്ങനെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യുവാണ് ചെറിയൊരു സ്നോ എക്സ്പീരിയൻസ് കാണിക്കാൻ എടുത്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ സേ പിന്നെ കാണാം പിന്നെ കാണാം സേ പിന്നെ കാണാം പിന്നെ കാണാം പിന്നെ കാണാം പിന്നെ കാണാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ